കൂടെ സംസാരിക്കും അപ്പം ഈ വീഡിയോ എൻ്റെ വരെ കാണുക കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഒരു ആർ എക്സ് ഹൺഡ്രഡ് വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ടത് അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നം വരാൻ സാധ്യത അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തുടങ്ങുന്നത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വീലിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി ഓടുമ്പം ആകെ ഇതും റോഡുമായിട്ട് ബന്ധമുള്ളതെന്ന് പറയുന്ന നമ്മുടെ കൈവെള്ളയുടെ അത്ര വലിപ്പമുള്ള രണ്ട് ടയറിൻ്റെ പാച്ചാണ് അപ്പം അത് ആണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് പണ്ടൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങിയൊരു ഒരു ടയർ ഓടിച്ചപ്പം വീണ് അതിൽ നിന്ന് ഐ സി യുവിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നോക്കേണ്ടത് ടയറിൻ്റെ കണ്ടീഷനാണ് അതായത് ടയറിനകത്ത് വെടിച്ച് കീറലോ വല്ലതും ഉണ്ടോ അതോ ഒരുപാട് പഴയതാണോ മാക്സിമം ഒരു മൂന്ന് വർഷം വരെയാണ് നമ്മൾ ടയർ യൂസ് ചെയ്യുന്നത് അപ്പം എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ വെടിച്ച് കീറലൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണിത് അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പഴയ വണ്ടിയാണ് ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ കണ്ടോ ഉണങ്ങി ഇങ്ങനെ വെടിച്ചു കീറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടത്തില്ല നിങ്ങൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇത് എടുത്തു വാരി അടിക്കും അപ്പോൾ അതാണ് എനിക്ക് സംഭവിച്ചത് അത് എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഡി ത്രീ ഫിഫ്റ്റിയിലാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഉണങ്ങി ഒരുമാതിരി മരം പോലെ ആയിരിക്കായിരുന്നു പക്ഷെ ഒരുപാട് കട്ടയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ഓടിച്ചു പോയപ്പം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചപ്പം ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് വീല് സ്കിഡായി ബ്രാക്ക് ബാക്ക് വീല് എടുത്ത് തറയിലോട്ട് അടിച്ച് അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ഞാൻ ഐ സി യുവിലായിരുന്നു ഒരു നാല് സർജറി കഴിഞ്ഞിട്ടാണ് ഫേസ് ഒന്ന് ആൾക്കാർ കാണത്തക്ക രീതിയിലായത് കാരണം ഒരുപാട് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ റിസ്ക് എടുക്കരുത് ഇങ്ങനത്തെ ടയർ ആണെങ്കിൽ ആ ടയർ എന്തായാലും മാറ്റണം അപ്പോൾ ഈ ടയറിന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആവും അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ അതിനകത്ത് ഫാക്ടർ ചെയ്യണം നമ്മൾ ടയർ നോക്കുമ്പം അടുത്തതെന്ന് പറയുന്നത് ടയർ നോക്കി കഴിയുമ്പം അടുത്തൊരു സാധനം എന്ന് പറയുന്നത് റിമ്മിൻ്റെ കണ്ടീഷനാണ് ഇപ്പം ഈ കാണുന്ന വണ്ടിയിൽ ഞാൻ കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു റിമ്മിൽ അപ്പോൾ അതൊക്കെ ഞാനൊരു പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മറച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടു ഒരു വൃത്തികേട് കാരണം ഞാനത് എനിക്ക് സമയം കിട്ടിയപ്പോൾ ഒരു ദിവസം കുത്തിയിരുന്ന് ഇങ്ങനെ സിൽവർ പെയിൻറ്റ് വെച്ച് ചെറിയ ചെറിയ തുരുമ്പുള്ള സ്പോട്ട്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെ തുരുമ്പുണ്ടെങ്കിൽ ഇത് റിമ് മാറേണ്ടി വരും അപ്പം അതിന് നല്ല ഒരു ചിലവാകും ഇപ്പോൾ യമഹയുടെ റിം കിട്ടുന്നുണ്ട് ഏതോ ഒരു ബ്രാൻഡാണ് എനിക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ ഒറിജിനലി യമഹയിൽ വന്നതെന്ന് വെച്ചാൽ മണ്ടപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റിമ്മാണ് പിന്നെ ഒറിജിനൽ ജപ്പാനിൽ വന്ന യമഹ ബൈക്സിനകത്ത് വന്നത് യൂണിയൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റിമ്മാണ് അപ്പോൾ ഇവിടെ മണ്ടപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ പോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ അത് നോക്കുക അതല്ലെങ്കിൽ ഹീറോ ഹോണ്ടയുടെ റിംസ് എന്ന് പറയുന്ന വളരെ നല്ല ക്വാളിറ്റി ഉള്ള റിംസ് ആണ് അപ്പോൾ ആ ഒരു സാധനം ആണ് കിടക്കുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ല റിംസ് ആണ് വണ്ടിയുടെ സത്യം പറഞ്ഞ ലുക്ക് എടുത്തു കാണിക്കുന്നത് ഇത് ചിലവർ അലോയ്സ് ഇട്ടിട്ടുണ്ട് ഞാനും ഈ പറയുന്ന പോലെ അലോയ്സ് കുറച്ച് കാലം യൂസ് ചെയ്തതാണ് പക്ഷേ ഒറിജിനൽ ഫാക്ടറി റിമ്മിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വേറെയാണ് അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഓവറായിട്ട് ഈ പറയുന്ന പോലെ മുപ്പത്താറ് കമ്പിക്ക് പകരം എഴുപത്തിരണ്ട് കമ്പിയൊക്കെ ഇട്ടേക്കുന്ന വണ്ടി അവോയ്ഡ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അബ് പൊട്ടി അത് ഓടുന്ന സമയത്ത് പൊട്ടുകയാണെങ്കിൽ ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിമ്മിൻ്റെ ഈ കമ്പികളുടെ കണ്ടീഷൻ നോക്കുക ഇതുപോലെ തുരുമ്പെടുത്ത് പെയിൻറ്റ് ചെയ്ത സാധനമാണെങ്കിൽ അത് നിങ്ങൾ വീണ്ടും റീപ്ലേറ്റ് ചെയ്യേണ്ടി വരും പിന്നെ കമ്പിയുടെ ടൈറ്റ്നെസ് നോക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടിച്ചു നോക്കുമ്പോഴത്തേക്ക് അറിയാമൊക്കെ കമ്പിയൊക്കെ കറക്റ്റ് ടൈറ്റ് ആണെങ്കിൽ നല്ലൊരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ പിന്നെ അടുത്ത സ്റ്റേജ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ കിടക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് വീല് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ പൊക്കിയെടുക്കുക പൊക്കിയെടുത്തിട്ട് ഇത് കറക്കുക കറക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് കറങ്ങണം ഇപ്പോൾ ഈ വീലിന് ചെറിയൊരു കോട്ടമുണ്ട് കണ്ടോ ഇത് കറങ്ങുമ്പം കറക്റ്റായിട്ട് ഒരു സ്ഥലം വന്നങ്ങ് സ്റ്റോപ്പ് ആവും വീണ്ടും ഇതിനെ പിടിച്ച് കറക്കുമ്പം കറക്റ്റ് ആ ഒരു സ്പോട്ട് എത്തുമ്പോൾ തന്നെ അത് വീണ്ടും സ്റ്റക്ക് ആവുന്നുണ്ട് അപ്പോൾ അത് ഈ പറയുന്ന പോലെ വീലിൻ്റെ ബെൻഡ് കാരണം ഉണ്ടാവാം ബെയറിങ് പോയത് കാരണമാവാം അല്ലെങ്കിൽ ബ്രേക്ക് അൺഈവനായിട്ട് ഇത് ജാം ആയിരിക്കുന്നുണ്ടാവാം അപ്പം ഇങ്ങനെ ഈ സാധനം സ്റ്റക്ക് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വണ്ടി ഫുൾ നല്ല ടോപ്പ് എൻഡിൽ കയറത്തുമില്ല ഒരുപാട് പെട്രോളും വേസ്റ്റ് ആവും പിന്നെ ഈ പറയുന്ന ബെയറിങ്സിന് തേയ്മാനം ഉണ്ടാവും അതുകൂടാതെ ബ്രേക്ക് ഷൂ പെട്ടെന്ന് തേഞ്ഞു പോകും അപ്പോൾ ആ ഒരു സാധനം നോക്കുക അടുത്തത് അങ്ങനെ ഇത് പിടിക്കുന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ പ്ലേ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം ഒരു നാലഞ്ച് എം എം അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്കിൻ്റെ പ്രശ്നമല്ല അത് വേറെ എന്തോ കാരണമാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ക്ലബ് ചെയ്യുക അതായത് പ്ലേറ്റിംഗ് പിന്നെ അങ്ങനെയൊക്കെ ക്ലബ് ചെയ്തിട്ട് പറയും പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീല് നമ്മൾ കറക്കുമ്പം മീറ്റർ ചെറുതായിട്ട് അനങ്ങണം അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിളിന് വിഷയമില്ല മീറ്ററും ഒക്കെയാണ് പ്ലസ് അതിൻ്റെ ഇതിനകത്തുള്ള വോം ഗിയറും ഒക്കെയാണ് അപ്പോൾ ആ ഒരു കാര്യം നോക്കുക ഇനി നമ്മൾ വണ്ടിയുടെ ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽസ് ചെക്ക് ചെയ്യുക അപ്പം ആദ്യം നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ന്യൂട്രൽ ലൈറ്റ് കത്തണം വണ്ടി ന്യൂട്രലാവുമ്പം ന്യൂട്രൽ ലൈറ്റ് കത്തിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബാറ്ററി ഇല്ല വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ന്യൂട്രൽ ലൈറ്റിന് പ്രശ്നമാണ് അപ്പം ഇലക്ട്രിക്കൽ പ്രശ്നമുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലവേദനയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അതുകൊണ്ട് എല്ലാ സാധനവും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് നോക്കണം ഹോൺ അടിച്ചു നോക്കണം ബ്രേക്ക് റിയർ ബ്രേക്ക് നോക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് നോക്കണം രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഫ്രണ്ടും ബാക്കും അതേപോലെ രണ്ട് സൈഡും ഇട്ട് നോക്കണം അതായത് ലെഫ്റ്റും റൈറ്റും പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക് സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് രണ്ട് ബ്രേക്കും പിടിച്ചു നോക്കണം അതായത് ഫ്രണ്ടും ബാക്കും പിടിച്ചു നോക്കണം ഇപ്പോൾ ഇപ്പോൾ കണ്ട ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം വണ്ടിയിൽ ബാറ്ററി ഉണ്ട് ബാറ്ററി ചാർജ് ആണ് ഇപ്പം ബാറ്ററി ഇല്ലാത്തൊരു വണ്ടി ഇതുപോലത്തെ നിങ്ങൾക്ക് ഈ ഇലക്ട്രിക്കൽസ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ബാറ്ററി പോലും ഇതിനകത്ത് വെക്കാത്ത ഒരാൾ ഇതിനെ കൊണ്ടു കിടക്കുമ്പം അത് ശ്രദ്ധിക്കാത്ത ഒരു വണ്ടി ആവുമ്പോഴാണ് അങ്ങനെയൊക്കെ ആവുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി വേണം അപ്പം ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യിപ്പിക്കാതെ വണ്ടി കൊണ്ടു കിടക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ബാക്കി മെയിൻ്റനൻസും അതുപോലെ ആയിരിക്കും പിന്നെ ഇത് നിങ്ങൾക്ക് നല്ല ഒരു റേറ്റിനാണ് വണ്ടി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാറ്ററി ഇഗ്നോർ ചെയ്യാം പുതിയ ബാറ്ററിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് ഫാക്ടർ ചെയ്യുക അടുത്തതെന്ന് പറയുന്ന ക്രോമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ക്രോം വരുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഗാർഡാണ് അപ്പം ആർ എക്സ് ഹൺഡ്രഡിൽ അല്ലെ ആർ എക്സ് വൺ തേർട്ടി ഫൈവില് ലോക്കൽ ഡൽഹി മഡ് ഗാർഡ് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ ക്രക്സിൻ്റെ മഡ്ഗാർഡ് ഇതിനകത്ത് ഇടാറുണ്ട് അപ്പോൾ ക്രക്സിൻ്റെ മഡ്ഗാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിൾ ഫിറ്റ് ചെയ്യുന്ന ആ സ്റ്റേക്കുള്ള രണ്ട് ഹോൾ കാണും അവിടെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ മൊത്തത്തിൽ മഡ്ഗാർഡിൽ നോക്കുക തുരുമ്പെല്ലാം എല്ലാം ഉണ്ടോ ക്രാഷ് ഗാർഡ് രണ്ട് ടൈപ്പ് വരും ഒന്നെന്ന് പറയുന്നത് ഇങ്ങനത്തെ ബട്ടർഫ്ലൈയും രണ്ടാമത്തെ സ്ട്രൈറ്റ് ബാറും അപ്പോൾ അതും ബട്ടർഫ്ലൈ ആണെങ്കിൽ മാത്രമേ ക്രോം കാണുകയുള്ളൂ ഇതിനകത്ത് ഈ കയറൊക്കെ വെച്ച് കെട്ടിയേക്കുന്നതെന്ന് പറയുന്നത് നല്ല ഒരു ഐഡിയ അല്ല ചിലവന്മാർ അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടുണ്ട് ലെഡ് നോക്കുക ലിഡിൻ്റെ കണ്ടീഷൻ പിന്നെ ഈ പറയുന്ന പോലെ കാരിയറിൻ്റെ കണ്ടീഷൻ നോക്കുക ബാക്ക് മഡ് ഗാർഡിൻ്റെ കണ്ടീഷൻ നോക്കുക സാരി ഗാർഡിൻ്റെ കണ്ടീഷൻ നോക്കുക പിന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ ഷോക്ക് അബ്സോറിൻ്റെ മേളിലത്തെ കപ്പ് രണ്ട് സൈഡ് നോക്കുക ഗിയർ ലീവർ നോക്കുക പിന്നെ ഇതിന് വേറെ ഒരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വാട്ടർ ലീക്ക് ചെയ്തിട്ട് ഈ പറയുന്ന ചെയിൻ കവറിൻ്റെ പെയിൻ്റ് എപ്പോഴും ഇളകി പോകാറുണ്ട് അപ്പോൾ ആ സാധനം നോക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മൊത്തത്തിൽ ടാങ്കിനകത്തോ സൈഡ് പാനലിനകത്തോ സ്ക്രാച്ച് ഉണ്ടോ ഈ പറഞ്ഞ പോലെ ഈ കളറ് വണ്ടിയുടെ ബുക്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ടാങ്ക് തുറന്ന് നോക്കുമ്പോൾ ടാങ്കിനകത്ത് തുരുമ്പുണ്ടോ എന്ന് നോക്കുക ഒറിജിനൽ കമ്പനി ടാങ്ക് ആണെങ്കിൽ അകത്ത് കോട്ടിംഗ് ഉണ്ടാവും അപ്പം തുരുമ്പ് കാണത്തില്ല ഡൽഹി ടാങ്ക് ആണെങ്കിൽ അകത്ത് കോട്ടിംഗ് ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഒറിജിനൽ ടാങ്ക് ആണെങ്കിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല ലോക്കൽ ടാങ്കാണ് അല്ല തുരുമ്പുള്ള ടാങ്ക് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർബറേറ്റർ ബ്ലോക്കാവും പിന്നെ ഓടിക്കുമ്പോഴത്തേക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടത്തില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ആ ഒരു സാധനം ഒറിജിനൽ ടാങ്ക് മേടിച്ച് വെക്കേണ്ട ഒരു അതിൻ്റെയും കൂടെ കണക്ക് അതിനകത്ത് നോക്കുക അടുത്തെന്ന് പറയുന്ന റിയർ വീല് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ജാമായി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അത് ബ്രേക്ക് കാരണമാവാം ചെയിനിൻ്റെ ടെൻഷൻ കാരണമാവാം അല്ലെങ്കിൽ അതിൻ്റെ ബെയറിങ് പോയതാവാം അല്ലെങ്കിൽ അതിൻ്റെ കോട്ടം തെറ്റിയിരിക്കുന്നുണ്ടാവാം അത് നോക്കുക പിന്നെ സെൻറ്റർ സ്റ്റാൻഡിലിടുമ്പം വണ്ടി ഇതുപോലെ അനക്കാൻ പറ്റണം ഈ കാണുന്ന പോലെ ബാക്ക് പൊങ്ങി നിൽക്കും ജസ്റ്റ് നമ്മൾ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പൊക്കാൻ പറ്റണം അതായത് ഒരു ഫുൾ റോക്ക് ചെയ്യാൻ പറ്റണം വണ്ടിക്ക് ഇതുപോലെ അപ്പം അത് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്റ്റാൻഡിൻ്റെ പിന്ന് വരുന്ന സ്ഥലത്ത് ഓവലായിട്ടുണ്ടാവും പിന്നെ വേറെ ഒരു കാര്യം ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടും അത് ഒന്നീ ഈ സാധനം ഓവലാവുമ്പോൾ ഹൈറ്റ് കൂട്ടും അല്ലെങ്കിൽ പിന്നെ റിയറിൽ ഫിനിക്സിൻ്റെ ഷോക്ക് വെക്കുമ്പോഴത്തേക്കും അല്ലെ വേറെ കമ്പനിയുടെ ഹൈറ്റ് കൂടിയ ഷോക്ക് വെക്കുമ്പോഴും ഹൈറ്റ് കൂട്ടും അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാസിക്കകത്തുള്ള വിഷയങ്ങൾ അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ചാസിക്കകത്ത് താഴെ സ്റ്റാൻഡിൻ്റെ പിന്നെ വരുന്ന സ്ഥലത്ത് ഓവലായിട്ടുണ്ടെന്ന് അപ്പോൾ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ അത് ചടങ്ങാണ് ഫുൾ ടാങ്ക് ഇളക്കുമ്പം സ്റ്റാൻഡൊക്കെ ഇളക്കിയേ പറ്റുള്ളത് പിന്നെ ജാപ്പനീസ് വണ്ടിയാണെങ്കിൽ അതായത് എൺപത്തിനാല് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ ഉള്ള വണ്ടിയാണ് ഈ കവറിൽ ഞാൻ വിരൽ വെച്ചേക്കുന്നിടത്ത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ടാവും ആ സാധനം ശ്രദ്ധിക്കുക വേറെ പിന്നെ ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുന്ന ലോഗോ വരുന്നില്ല പിന്നെ ഇതിൻ്റെ കാർബറേറ്റർ എന്ന് പറയുന്ന മിക്കുനിയുടെ കാർബറേറ്റർ ആയിരിക്കും ഒറിജിനൽ ജാപ്പനീസ് വണ്ടിയിൽ മിക്കാർബ് എന്ന് പറയുന്നത് ഒരു വളരെ ലാസ്റ്റ് സ്റ്റേജ് വണ്ടികളിലാണ് വന്നിട്ടുള്ളത് മിക്കാർബിൻ്റെ ജെറ്റൊക്കെ കുറച്ച് ചെറുതാണ് അപ്പോൾ മൈലേജ് കുറച്ചുകൂടെ കിട്ടും പക്ഷേ അത് എന്ന് പറയുന്ന പെർഫോമൻസ് ജാപ്പനീസ് കാർബറേറ്ററിൻ്റെ അത്ര കിട്ടത്തില്ല അപ്പം അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യം നോക്കുകയാണ് ഇപ്പോൾ ഇത് ഒറിജിനൽ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ മീറ്റർ അല്ല ഇത് വൺ തേർട്ടി ഫൈവ് ഫോർ സ്പീഡിൻ്റെ മീറ്ററാണ് അതായത് നാല് ഗിയറിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ മീറ്റർ എന്ന് പറയുന്നത് ഇപ്പം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ് എൻ്റെ ഒറിജിനൽ മീറ്റർ എന്ന് പറയുന്നത് ഇതാ ഇതാണ് രാജ്ദൂത്തിൻ്റെ വണ്ടിയിൽ വന്ന മീറ്റർ ഇതൊന്നീ പ്രൈക്കോൾ സൈക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ജാപ്പനീസ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് താഴെ എഴുതിയിട്ടുണ്ടോ ഇതിപ്പം എന്തെങ്കിലും ഒരു ദിവസം സമയം കിട്ടുമ്പോൾ കൊണ്ട് റിപ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പം തൽക്കാലം ഞാനിപ്പം പഴയത് വെച്ച് തന്നെ ഓടുകയാണ് അപ്പം ഓവറോൾ വണ്ടിയുടെ ഒരു ഉള്ള ലുക്ക് എങ്ങനെയാണ് നോക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി സീറ്റ് പിന്നെ ആർ എക്സ് ഹൺഡ്രഡിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് ചെറുതായിട്ടൊരു സ്റ്റെപ്പ് പോലെ ചെറിയ ഷേപ്പ് വ്യത്യാസമുള്ളത് അപ്പോൾ അതും കൂടെ നോക്കുക സീറ്റിൻ്റെ ഫൈബർ ബേസ് ആണെങ്കിൽ നല്ലതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുരുമ്പെടുക്കില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ എൻജിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ ആർ എക്സ് എഡിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് സൈലൻസർ പൊത്തി പിടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം എൻജിനകത്ത് പണിയുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്തയ്യായിരം രൂപ ചിലവാകും കാരണം നിങ്ങൾ എൻജിൻ പൊളിക്കുമ്പം ഓയിൽ സീൽ മാറ്റണം പിന്നെ അത് കഴിഞ്ഞിട്ട് ബെയറിങ്സ് മാറ്റണം ചില മെക്കാനിക്സ് പറയും ഈ ബെയറിങ്സ് ഇനി ഒരു പത്ത് ഇരുപതിനായിരം കിലോമീറ്റർ സുഖമായിട്ട് ഓടുന്നു അപ്പം അങ്ങനെയൊന്നും ഒരുത്തനും ഇത്രയും നാൾ ഒരു ബെയറിങ് ഓടുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറുടായ്പാണ് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എൻജിൻ പൊളിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു പത്തയ്യായിരം രൂപ ചിലവാക്കാനുള്ള ഒരു മാനസികമായിട്ട് തയ്യാറെടുപ്പോടെ വേണം എൻജിൻ പൊളിക്കേണ്ടത് അപ്പം അത് വേണ്ടി വരാത്ത ഒരു വണ്ടി വേണം എടുക്കാൻ സൗണ്ട് എന്തെങ്കിൽ എൻജിനിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ പറയുന്ന പോലെ ക്ലച്ച് പിടിച്ച് നോക്കുക ക്ലച്ച് പിടിക്കുമ്പം സൗണ്ട് പോകുന്നുണ്ടെങ്കിൽ ക്ലച്ച് ബെല്ലിൻ്റെ ആണ് പ്രശ്നം അല്ലെങ്കിൽ ഓയിൽ കുറഞ്ഞാലും ഈ സൗണ്ട് വരും പക്ഷേ എന്തായാലും ഇപ്പോൾ എല്ലാവരും അത്ര ഭാഗ്യവാന്മാരല്ല ഓയില് ഒഴിക്കുമ്പോഴത്തേക്ക് സൗണ്ട് മാറാനായിട്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് ബെല്ലിന് നല്ല വിലയാണ് പ്രത്യേകിച്ച് ഹൺഡ്രഡിൻ്റെ ക്ലച്ച് ബെല്ല് കിട്ടാനും പാടാണ് പിന്നെ ലോക്കലി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായിട്ട് കിടക്കാറില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ നോക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ സീരീസ് നോക്കുക അപ്പം ഒറിജിനൽ സീരീസ് ആയിരിക്കില്ല വണ്ടി ഇപ്പോഴും ഓടുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം സിലിണ്ടർ അഴിച്ച് റീബോർ ചെയ്തിട്ടുണ്ടാവും വണ്ടികൾക്ക് പിന്നെ ഇത് ഓയിൽ പമ്പ് വെച്ചാണ് ഓടുന്നത് അല്ലെ പ്രീമിക്സ് വെച്ചാണ് ഓടുന്നതെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓയിൽ ലെവൽ നോക്കിയാൽ മതി ഇവിടെ ഓയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓയിൽ പമ്പ് വർക്കിംഗ് ആണ് പിന്നെ ഈ പറഞ്ഞ ഓയിൽ ലെവലിൻ്റെ ഗേജ് എല്ലാ ആർ എക്സ് ഹൺഡ്രഡിനും ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതെപ്പോഴോ മാറ്റിയതാണ് ഇതിന് നല്ല വിലയാണ് കിട്ടാനും പാടാണ് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാർബറേറ്റർ നോക്കുക അതിനകത്ത് എന്തെങ്കിലും അഴുക്ക് പുറത്ത് കാണുന്നുണ്ടോ ഓയിൽ അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക അതാണെങ്കിൽ അതിൻ്റെ അർത്ഥം കാർബറേറ്റർ എവിടെ നിന്നോ ലീക്ക് ചെയ്യുന്നുണ്ട് പെട്രോൾ ഓൺ ചെയ്ത് നോക്കുമ്പം ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ഒന്നീ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലോട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഫ്ലോട്ട് ജെറ്റ് മാറ്റേണ്ടി വരും അത് രണ്ടും എളുപ്പമല്ല അതുകൊണ്ട് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക അത് വിലയിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ലാസ്റ്റ് അതിന് ഒരു ഓഫർ കൊടുക്കുമ്പം അത് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പണിയാണ് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഫ്യൂവൽ ലീക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അടുത്തതെന്ന് പറയുന്നത് ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് സിക്സ് വോൾട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ട്വൽവ് വോൾട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചില എണ്ണന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി എടുത്ത് മാറ്റി വയ്ക്കും പിന്നെ അതിൻ്റെ ആർ ആർ യൂണിറ്റ് എടുത്ത് മാറ്റി വയ്ക്കും അപ്പം ആ ഒരു സാധനം നിങ്ങൾ അത് മാത്രമാണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിന് വലിയ ബ്രൈറ്റ്നസ് കിട്ടത്തില്ല പിന്നെ മാത്രമല്ല ബാറ്ററി നന്നായിട്ട് ചാർജ് ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് അതാണ് സിറ്റുവേഷൻ വണ്ടി ഓഫ് ചെയ്തിടുമ്പം ഹോണൊന്നും വലിയ പവറായിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സിക്സ് വോൾട്ട് അല്ല കൺവേർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കൺവേർഷന് നിങ്ങൾക്ക് കാശാവും സിക്സ് വോൾട്ട് കൊണ്ടു കിടക്കുന്നതിനകത്ത് തെറ്റില്ല പക്ഷേ അതിൻ്റെ light bulb battery R R unit പിന്നെ ഫ്ലാഷർ ഇതെല്ലാം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം നോക്കുക പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എൻജിൻ നമ്പർ ആർ സി ബുക്കുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക വണ്ടിക്കകത്ത് ഇപ്പുറത്തെ സൈഡിലാണ് ചാസി നമ്പർ വരുന്നത് അപ്പോൾ ഈ ചാസി നമ്പർ ആർ സി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടി പ്രൊസീഡ് ചെയ്യാവൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നും പറയുന്ന പോലെ കലാപങ്ങളിലെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവോയ്ഡ് ചെയ്യുക പിന്നെ വണ്ടിയുടെ അടിയിൽ മൊത്തത്തിൽ കുനിഞ്ഞ അടിയിൽ നോക്കുന്നതിനകത്ത് മടിയൊന്നും വിചാരിക്കരുത് ഇപ്പം എൻജിൻ്റെ അടിയിൽ ഓയിൽ അടിച്ചിട്ടുണ്ട് അവിടെ ചെളി ഓയിലുമായിട്ട് കട്ടയായിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്കകത്ത് എവിടെ നിന്നും ഓയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്കൊരു തലവേദന ആവാനാണ് സാധ്യത അപ്പോൾ ആ ഒരു കാര്യം നോക്കുക നോക്കിയിട്ട് വാങ്ങണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുക സി ആർ എക്സ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് വണ്ടികൾ അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ ആ ഒരു വണ്ടി പോകുമ്പം വേറെ കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോണും ബോളും നോക്കാനായിട്ട് ഇത് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് രണ്ട് കൈയും വെച്ച് ഫോർക്ക് അനക്കി നോക്കുക അനക്കിയിട്ട് പ്ലേ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺ സെറ്റ് മാറാറായി പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ന ട്യൂബ്സിനകത്ത് നോക്കുക എവിടെയെങ്കിൽ തുരുമ്പുണ്ടോ ഓയിൽ ലീക്ക് ഉണ്ടോ ഫോർക്കിന്ന് ഫോർക്കിന്ന് ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഓയിൽ സീൽ മാറ്റണം അത് ഈ പറയുന്ന പോലെ ഒരു തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു തൊല്ല പിടിച്ച ഒരു പണിയാണ് അതിന് കുറച്ച് സ്പെഷ്യൽ ടൂൾസ് വേണ്ടി വരും അപ്പോൾ തന്നെയല്ല ചെയ്യുന്നത് കടയിൽ കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല വലിയ മെനക്കേടില്ല ഓയിൽ സീൽ വാങ്ങിച്ചാൽ കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഫോർക്ക് ഓയിലും കൂടെ മാറ്റിയാൽ മതി എല്ലാം പതിനായിരം കിലോമീറ്ററിൽ സത്യം പറഞ്ഞാൽ മാറ്റണമെന്നാണ് പറയുന്നത് ഫോർക്ക് ഓയിൽ പക്ഷേ ഇതൊന്നും ആരും മാറ്റാറില്ല അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ചെറിയ തുരുമ്പെന്തെങ്കിൽ ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബ്സിലുണ്ടെങ്കിൽ അത് കാരണം ഓയിൽ സീൽ കീറിപ്പോകും അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക പുതിയ ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബിന് ഏകദേശം പത്ത് നാലായിരം രൂപ വിലയുണ്ട് അപ്പോൾ അത് ചെറിയ ഒരു എമൗണ്ട് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത് അത് നല്ലൊരു ചിലവുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അത് എന്തായാലും ശ്രദ്ധിക്കുക പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ മഡ്ഗാർഡ് ടയറിൽ വരയുന്നുണ്ടോ എന്നുള്ള കാര്യം ഫ്രണ്ട് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിന്ന് രണ്ടാമത്തെ അതിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ മറ്റേ നേരത്തെ ഫോർക്കിൽ തുരുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇതുപോലെ ചെറിയ ചെറിയ തുരുമ്പിൻ്റെ അംശം ഇതിപ്പോൾ ഒരുപാട് മേളിലായതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ താഴോട്ട് വല്ലതും വരികയാണെങ്കിൽ അത് ഓയിൽ സീൽ കീറിപ്പോവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ മൊത്തത്തിൽ വണ്ടിയുടെ ലുക്കൊന്ന് നോക്കുക ഇൻഡിക്കേറ്റേഴ്സൊക്കെ എന്ത് കണ്ടീഷനാണെന്ന് നോക്കുക ഷോക്കൊക്കെ എന്ത് കണ്ടീഷനാണ് നോക്കുക ഇപ്പം ബാക്കിലെ ഷോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നുണ്ടോ നോക്കുക ചെയിൻ ടൈറ്റ് ആണോ വീല് കറക്കി നോക്കുമ്പം ചെയിൻ്റെ സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ നോക്കുക അപ്പം അതൊക്കെയാണ് നമ്മൾ പൊതുവേ നോക്കേണ്ട കാര്യം അപ്പം ഈ ഒരു ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് വാങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ പിന്നെ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വണ്ടി വാങ്ങിച്ചിട്ട് പണി അറിയാത്ത മെക്കാനിക്സിൻ്റെ കൊടുത്തിട്ട് അവസാനം അത് കുളമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ അവസാനം അത് കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ട് മാക്സിമം പണിയുള്ള ഒരു വണ്ടി വാങ്ങാതെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വിശ്വാസമുണ്ട് നിങ്ങളുടെ മെക്കാനിക്ക് ഇത് പണിഞ്ഞ് റെഡിയാക്കും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പണിയുള്ള വണ്ടി എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വാങ്ങാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് വണ്ടിക്കകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ആർ എക്സ് ഹൺഡ്രഡിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം ഞാനിപ്പം റീസണബിളി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം അപ്പോൾ ഈ ഒരു കിട്ടിയ അറിവ് വെച്ചിട്ട് നിങ്ങളൊരു വണ്ടി കാണാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വണ്ടി നോക്കിയാൽ മതി എല്ലാം ഇപ്പം നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് വണ്ടി നോക്കാൻ പോവുക പേപ്പറിൽ നോക്കിയിട്ട് ഓരോന്നായിട്ട് നോക്കുക അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങൾ ക്ലിയറായിട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്ത് എന്തായാലും ഒരു വണ്ടി വിൽക്കുന്ന ആൾക്ക് ചീറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാളും റേറ്റിൽ റീസണബിളി നെഗോഷിയേറ്റ് ചെയ്യാൻ റെഡിയാവും കാരണം എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനാണ് പണി ഏകദേശം അറിയാം എന്നുള്ള ഒരു ഫീലാണ് നിങ്ങളിപ്പം ഈ പറഞ്ഞ വണ്ടി വിൽക്കുന്ന ആൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരും അപ്പം കണ്ടതിൽ വളരെ നന്ദി താങ്ക്സ് അലോട്ട് ബൈ